ഒരച്ഛൻ ഒരമ്മ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം സംതൃപ്തമായ കുടുംബം രാത്രി പന്ത്രണ്ട് മണി നിശ്ചലമായ നിശ എന്നും കനത്ത നിശബ്ദത ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട ഒരു ബോംബ് രണ്ട് ബോംബ് കുട്ടികൾ രണ്ട് ഓടി അച്ഛനൊമ്പയും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു വില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പ കിഡ്നി ട്രബിളോ ആകാം അതിനൊരു സൈഡ് ട്രാക്കാൻ വേറെ ചേർത്തിട്ടുണ്ട് ദ എൻഡ്